Cയിലെയും Cലെയും വേരിയബിൾസിന്റെ സ്കോപ്പ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇവിടെ പഠിക്കുന്നത് എന്താണ് വേരിയബിളിന്റെ scope global variable local variable ചില ഉദാഹരണങ്ങൾ ചില സ്വാഭാവികമായ തെറ്റുകളും അവയുടെ പരിഹാരവും ഇതിനായി ഉപയോഗിക്കുന്നത് Ubuntu operating system version 11.04 GCC G++ compiler version 4.61 വേരിയബിളിന്റെ സ്കോപ്പ് എന്താണെന്ന് നോക്കാം വേരിയബിളിനെ ആക്സസ് ചെയ്യാവുന്ന കോഡിന്റെ മേഖലയാണിത് അതിന്റെ ടൈപ്പിനും ഡിക്ലയർ ചെയ്യുന്ന സ്ഥലവും അനുസരിച്ച് ഇതിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു global variable local variable ഒരു ഉദാഹരണം നോക്കാം എഡിറ്ററിൽ നേരത്തെ തന്നെ പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ടുണ്ട് അത് തുറക്കട്ടെ നമ്മുടെ ഫയലിന്റെ പേര് scope.c കോഡ് വിശദീകരിക്കാം ഇതാണ് നമ്മുടെ ഹെഡർ ഫയൽ ഇവിടെ രണ്ട് global variable a b declare ചെയ്തിട്ടുണ്ട് 5 2 എന്നീ മൂല്യങ്ങൾ നൽകി അവ ഇനിഷ്യലൈസ് ചെയ്യുന്നു നിങ്ങളുടെ പ്രോഗ്രാമിലെ എല്ലാ ഫംഗ്ഷനും ഗ്ലോബൽ വേരിയബിൾ ലഭ്യമാണ് ഇത് ഫംഗ്ഷനുകൾക്ക് പുറത്ത് മെയിൻ ഫംഗ്ഷന് മുകളിലായി ഡിക്ലയർ ചെയ്യുന്നു ഇതിന് ഗ്ലോബൽ സ്കോപ്പ് ഉണ്ട് ആർഗ്യുമെന്റ്സ് ഇല്ലാതെ add ഫങ്ഷൻ ഡിക്ലയർ ചെയ്യുന്നു add ഫങ്ഷനുള്ളിൽ ഡിക്ലയർ ചെയ്യുന്ന സം ഒരു ലോക്കൽ വേരിയബിൾ ആണ് ഒരു ലോക്കൽ വേരിയബിൾ അത് ഡിക്ലയർ ചെയ്തിരിക്കുന്ന ഫങ്ഷനുള്ളിൽ മാത്രമേ ലഭ്യമാകുള്ളൂ അവ ഒരു ബ്ലോക്കിനുള്ളിൽ ഡിക്ലയർ ചെയ്യപ്പെടുന്നു ഇതിന് ലോക്കൽ സ്കോപ്പ് ഉണ്ട് വേരിയബിൾ sumൽ aയുടെയും bയുടെയും തുക സൂക്ഷിക്കുന്നു ഇവിടെ നമ്മൾ തുക പ്രിന്റ് ചെയ്യുന്നു ഇതാണ് നമ്മുടെ main function add function call ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു ഇതാണ് നമ്മുടെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് സേവ് ക്ലിക്ക് ചെയ്യുക പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം ടെർമിനൽ വിൻഡോ തുറക്കാനായി Ctrl Alt T ഒരുമിച്ച് പ്രസ് ചെയ്യുക കംപൈൽ ചെയ്യാനായി ജിസിസി സ്പേസ് scopeസി സ്പേസ് ഹൈഫൻ o സ്പേസ് സ്കോ ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യാൻ sco ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക ഔട്ട്പുട്ട് ഇങ്ങനെ കാണിക്കുന്നു sum of a and b is 7. ഇതേ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെ എന്ന് നോക്കാം. പ്രോഗ്രാമിലേക്ക് തിരികെ വരാം. Shift Ctrl S ഒരുമിച്ച് പ്രസ് ചെയ്യുക. cpp എന്ന എക്സ്റ്റൻഷനോട് കൂടി ഫയൽ സേവ് ചെയ്യാം. സേവ് ക്ലിക്ക് ചെയ്യുക ഹെഡർ ഫയൽ അയോസ്ട്രീം എന്ന് മാറ്റാം യൂസിങ് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുത്തുക സേവ് ക്ലിക്ക് ചെയ്യുക Cലും ഗ്ലോബൽ വേരിയബിളിന്റെയും ലോക്കൽ വേരിയബിളിന്റെയും ഡിക്ലറേഷൻ ഇതേപോലെയാണ് അതിനാൽ ഒരു മാറ്റവും വരുത്തേണ്ട പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റിന് പകരം കൌട്ട് ഉപയോഗിക്കുക ഫോർമാറ്റ് സ്പെസിഫയർ n എന്നിവ നീക്കം ചെയ്യുക കോമ ഡിലീറ്റ് ചെയ്യുക രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്യുക അടയ്ക്കുന്ന ബ്രാക്കറ്റ് നീക്കം ചെയ്യാം വീണ്ടും രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്യുക ഡബിൾ കോട്ട്സിനുള്ളിൽ n സേവ് ക്ലിക്ക് ചെയ്യുക പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം ടെർമിനലിലേക്ക് തിരികെ വരിക കംപൈൽ ചെയ്യാൻ g സ്പേസ് scopeസിപിപി space hyphen o space sco1 type ചെയ്യുക ഇവിടെ യുടെ ഔട്ട്പുട്ട് ഫയൽ ആയ sco ക്കം ചെയ്യപ്പെടാതെ ഇരിക്കാനാണ് sco1 ഉപയോഗിച്ചത് എന്റർ പ്രസ് ചെയ്യുക എക്സിക്യൂട്ടിനായി dot slash s CO1 type ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക output sum of a and b is 7 എന്ന് കാണപ്പെടുന്നു ഇത് നമ്മുടെ C കോഡിനെ പോലെയാണെന്ന് കാണാം നമ്മൾ സ്വാഭാവികമായി വരുത്തുന്ന ചില തെറ്റുകൾ നോക്കാം പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരിക a എന്ന വേരിയബിൾ വീണ്ടും ഡിക്ലയർ ചെയ്യുന്നു ടൈപ്പ് ചെയ്യുക int a semicolon save click ചെയ്യുക മെയിൻ ഫംഗ്ഷന് മുൻപും ആഡ് ഫംഗ്ഷന് ശേഷവും വേരിയബിൾ a ഡിക്ലയർ ചെയ്യുന്നു എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം ടെർമിനലിലേക്ക് തിരിച്ചു വരിക നേരത്തേതുപോലെ കംപൈൽ ചെയ്യുക എറർസ് കാണുന്നു redefinition of int a int a previously defined here പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരിക a ഒരു ഗ്ലോബൽ വേരിയബിൾ ആണ് ഇതിന് ഒരു ഗ്ലോബൽ സ്കോപ്പ് ഉണ്ട് ഇത് ഗ്ലോബലായി ഡിക്ലെയർ ചെയ്തിട്ടുള്ളതിനാൽ ഈ വേരിയബിൾ രണ്ട് തവണ ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല ലോക്കൽ വേരിയബിളായി മാത്രമേ വേരിയബിൾ a ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ തെറ്റ് തിരുത്താം ഇത് നീക്കം ചെയ്യുക സേവ് ക്ലിക്ക് ചെയ്യുക വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാം ടെർമിനലിലേക്ക് തിരിച്ചു വരിക നേരത്തേതുപോലെ കമ്പൈലും എക്സിക്യൂട്ടും ചെയ്യുക ഇത് പ്രവർത്തിക്കുന്നു ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് വേരിയബിളിന്റെ സ്കോപ്പ് ഗ്ലോബൽ വേരിയബിൾ ഉദാഹരണം ഇന്ത്യ 5 ലോക്കൽ വേരിയബിൾ ഉദാഹരണം ഇന്റ് സം ഒരു അസൈൻമെന്റ് രണ്ട് അക്കങ്ങളുടെ വ്യവകലനം കാണാനുള്ള പ്രോഗ്രാം എഴുതുക ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് spoken tutorial project team spoken ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി അറ്റ് ഹൈഫൻ contact@spoken-tutorial.org ൽ ബന്ധപ്പെടുക spoken tutorial project talk to a teacher പ്രൊജക്റ്റിന്റെ ഭാഗമാണ് ഇതിനെ പിന്താങ്ങുന്നത് national mission on education through ICT MHRD government of India ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ് ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ ഐറ്റ് ബോംബേ ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി